അപ്പോൾ ഇവരും ഞാനുമായിട്ട് ഞാൻ അടുത്തൊരു ശ്രീകൃഷ്ണന്റെ ഒരു അമ്പലമുണ്ട് ഒരു ബ്രാഞ്ച് അല്ലെ പല പല കൃഷ്ണന്മാരുണ്ട് ഗ്രാമത്തിലെ കൃഷ്ണനും ഗുരുവായൂര കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം പണത്തിൽ എണ്ണി തീർക്കാവുന്നേ ഉള്ളൂ അല്ലേ കിട്ടുന്ന നോട്ടുകളുടെ വ്യത്യാസമാണ് അല്ലേ ഒരേ പവറാണല്ലോ ഒരേ മൂലകം ഒരേ അറ്റോമിക് സ്ട്രക്ചർ പക്ഷേ ഗ്രാമത്തിലെ കൃഷ്ണനെ കാണാൻ അല്ലെ അവനെ മറികടന്നുകൊണ്ടാണ് ഗുരുവായൂരിലേക്ക് ആളുകൾ കോളേജ് വിളിച്ചു പോകുന്നത് ചൈതന്യം അവിടെയാണ് കൂടുതൽ അത് പോട്ടെ അപ്പൊ എന്നാലും ആ ഗ്രാമത്തിലെ ആ കൃഷ്ണന്റെ അമ്പലത്തിൽ ഞാനും ഇവരും രാ വൈകുന്നേരം ഇരുന്ന് ഇങ്ങനെ സന്ധ്യനാമം ചൊല്ലും സന്ധ്യനാമം ചൊല്ലുമ്പോൾ ഞാൻ ഈ മൈക്കിലോട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ചൊല്ലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ എന്റെ ശബ്ദം എന്നായിരുന്നു എൻ്റെ ഡിമാൻഡ് മാത്രമല്ല ഞാൻ നോക്കുമ്പോൾ അന്നൊന്നും വലിയ ഈ ഭക്തി ഭ്രാന്ത് ബാധിച്ചിട്ടില്ല കേട്ടോ ആരും അമ്പലത്തിലേക്ക് പോലും തിരിഞ്ഞു പോകാത്ത ഒരു അപ്പൊ ഞാനിങ്ങനെ വളരെ ഉച്ചത്തിൽ ഇങ്ങനെ സന്ധ്യനാമം ചൊല്ലും അവർക്കാണെങ്കിൽ വലിയ ആംബിയർ ഇല്ലാത്തതുകൊണ്ട് അവർ ആദ്യം ഒന്ന് ചൊല്ലിത്തരും ഞാനത് വലിയ ഉച്ചത്തിൽ ചൊല്ലി നാട്ടുകാരെ മുഴുവൻ ഇളക്കും അപ്പൊ എൻ്റെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരുത്തിന് അമ്പലത്തിൽ വരുന്നില്ല അവന്മാരൊന്നും ചെയ്യുന്നില്ല അവനൊക്കെ മണ്ടമറിയും എനിക്കെല്ലാം കിട്ടുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലാണ് ഞാൻ ഈ ഉറക്ക ഉറക്ക ചൊല്ലുന്നത് അപ്പൊ ഇവർക്ക് തന്നെ വലിയ കാര്യമാണ് മോനെ നീ മാത്രമേ ഉള്ളൂ നല്ലവനായിട്ടുള്ള ബാക്കിയുള്ളവനെല്ലാം ഭഗവാൻ കൊടുക്കും നിനക്കും തരും എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനിങ്ങനെ സന്ധ്യാമൊക്കെ ചൊല്ലി ചില ചില വരികളൊക്കെ വളരെ കമനീയമായ വരികളാണ് ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ച അമ്പിനാൽ കൊല കഴിച്ച രാഘവ മുകുന്ദരാമ ഭാഗീവ ഒരു വരിയാണ് അന്ന് ആലോചിച്ചത് അതെന്താ ഒരാളെ ഒളിച്ചു നിന്ന് കൊന്ന ആളെ നമ്മൾ പൂഴ്ത്താൻ പാടുണ്ടോ അത് ചതിയല്ലേ ഇങ്ങനെ കുറേ കുറേ ലൈൻസ് ഒക്കെ ആയി ഞാൻ ഒരു ഘട്ടമായപ്പോഴത്തേക്ക് ഞാൻ മെല്ലെ മെല്ലെ ഈ പണി വേണ്ടെന്ന് വെച്ചു ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് നിർത്തി അവർ ഭയങ്കരമായിട്ട് നിനക്ക് ഭക്തി കുറയുന്നു ഭക്തി കുറഞ്ഞ യുക്തി കുറയും യുക്തി കുറഞ്ഞ ബുദ്ധി കുറയും എന്നൊക്കെ അവർ എൻ്റെയൊക്കെ കുറേ ഡയലോഗ് അടിച്ചു ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ വേറെ മാനേജ് ചെയ്തോളാം വേറെ എന്തെങ്കിലും അമൂലമൊക്കെ കഴിച്ച് ഞാൻ ശരിയാക്കി എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ അകന്ന് നിന്ന് വീണ്ടും അവർ ഈ ഭക്തി തൊഴിലാളിയായിട്ട് അവരിങ്ങനെ രാവിലെ എഴുന്നേറ്റ് അഞ്ചു മണിക്ക് ചെന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല അവസാനം അവരിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് നടക്കാൻ വയ്യാതെ വൃദ്ധരാകുമ്പോൾ സംഭവിക്കുന്നത് സ്വാഭാവികമായി ഒരു മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചു അവരിപ്പോൾ വളരെ അവശ്യ നിലയിലാണ് അവശ്യ നിലയിലാണെങ്കിൽ എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്ത് വരാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പഴയ ഇതൊക്കെ പറഞ്ഞാൽ എവിടെയാണെന്നൊക്കെ ചോദിക്കും എന്ന ജോലിയൊന്നും ചോദിക്കത്തില്ല എന്തൊക്കെ ജോലി ഉണ്ട് ജോലി പിന്നെ നീ ഇങ്ങനെ എന്തിനാ നടക്കുന്നതെന്നുള്ള രീതിയിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചില നോട്ടുകളോ ഒക്കെ കൊടുക്കും അവർക്ക് സന്തോഷം എനിക്ക് സന്തോഷം മോനെ നിനക്ക് നീ അന്ന് എൻ്റെ കൂടെ ഇരുന്ന് നാമം എൻ്റെ ഗുണമാണ് എന്ന് സ്ഥിരം എന്നോട് പറയാറുണ്ട് ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ അവരെ ഒരു വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും പക്ഷെ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം ആയപ്പോൾ ഞാൻ എങ്ങനെ ഒരു മതവിരുദ്ധ നിലപാട് പരസ്യമായിട്ട് എടുക്കുന്നു എന്ന് എങ്ങനെയോ അവർ ഇന്റർനെറ്റ് മുഖേനയാണെന്ന് തോന്നുന്നു അറിഞ്ഞു അവരറിഞ്ഞതിന് ശേഷം അവര് വേറൊരു സമീപനമാണ് ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ആ നീ അവിടെ നിന്നേ മീൻസ് എന്താണ് അങ്ങോട്ട് മാറി വണ്ടി അങ്ങോട്ട് മാറി ഒരു ബൈക്കിൽ പോവുക ഞാൻ പറഞ്ഞു എന്തേലും എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു അതെ നീ എന്ത് നിരീശ്വരവാദവും ഇതൊന്നും ശരിയാവത്തില്ല നിനക്കാകെ ഉള്ള എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അന്ന് നീ നാമഞ്ചല്യം ഉണ്ടാക്കിയ പുണ്യവും നേട്ടവുമാണ് അവരെന്നെ കുറെ ഉപദേശിച്ചു ശരിയാവില്ല ഞാൻ അവരുടെ ഉപദേശം മറികടക്കാനായിട്ട് പെട്ടെന്ന് കരുതിയ ഒരു ഉപായ എന്ന നിലയിൽ ഒരു ത്രാളെടുത്ത് അവർക്ക് കൊടുത്തു ഒരു നോട്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉപദേശത്തിന്റെ ധാര പെട്ടെന്ന് മുറിയുകയും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പിന്നെ അതിനുശേഷം എന്നെ കാണുമ്പോഴെല്ലാം തന്നെ അവർ ഇങ്ങനെയൊക്കെ പറയും ആ ഇത് ആ ശരിയാവില്ലേ അവസാനം ഒരു വെള്ളം ഒരു തുള്ളി വെള്ളം തരാൻ ഒരുത്തനും കാണില്ലേ ഇത് കേട്ടാ തോന്നും പറയുന്നില്ല ഇവരിങ്ങനെ പറയുക കഴിഞ്ഞ വർഷം ഒരു വിചിത്രമായ അനുഭവം ഉണ്ടായി ഞാൻ ഈ ടി വിയിലൊക്കെ എന്തിനാണ് എന്നെ കണ്ടിട്ട് അവർ പറഞ്ഞു ആ ടി വിയിലൊക്കെ നീ കാണുന്നുണ്ട് ഒരു കാര്യം നിന്നോട് പറയാം പബ്ലിക്കായിട്ട് എന്തൊക്കെ പറയാം ഒരു കടയിരുന്ന് പറയണം നീ ആരെയൊക്കെ മാറ്റിയാലും എൻ്റെ നിന്റെ പണിയൊന്നും നടക്കത്തില്ല കേട്ടോ ഞാൻ ഇന്നേ വരെ അവർക്ക് ഈ കാര്യം സംസാരിക്കാൻ പോയിട്ടില്ല ഒന്ന് ഇവരെന്നോട് പറയുന്നത് ലോകം മുഴുവൻ നീ ബുഷിനെയോ ക്ലിന്റനെയോ ഒക്കെ മാറ്റി തന്നിരിക്കാം പക്ഷെ എൻ്റെ ഒരിക്കെ നിന്റെ പണിയൊന്നും നടക്കത്തില്ല നടക്കത്തില്ല പറയാൻ നടക്കത്തില്ല ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ല മതസാഹിത്യം ഈ സന്ധ്യനാമത്തിനപ്പുറം അവർ പോകുന്നില്ല പക്ഷെ അവർ പറയുന്ന കാര്യം എന്താണ് എന്നെ മാറ്റാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഞാൻ ഒന്നാമത് അവരെ മാറ്റാൻ ചെന്നില്ല അങ്ങനെ ഒരു സാധനം നമുക്ക് നടക്കില്ല എന്ന് എനിക്കറിയാമെന്നുണ്ട് ഞാൻ പോയിട്ടുമില്ല അല്ലെങ്കിലും പോകേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ പോട്ടെ പക്ഷെ ഇവർ പറയുന്ന ഇതാണ് ഇതാണ് ഒരു റിലീജിയസ് സ്റ്റാൻഡ് എന്നാണ് they don't want to hear anything ആദ്യമേ ഒരു ഇൻസുലേഷൻ അങ്ങ് എടുക്കുകയാണ് ഒരു ഇമ്മ്യൂണിറ്റി അങ്ങ് എടുക്കുകയാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് എല്ലാ ചർച്ചകളിൽ നിന്നും അകന്ന് എല്ലാ വിചാരകളിൽ വിചാരണകളിൽ നിന്നും ഓടി ഒളിച്ചുകൊണ്ടാണ് വിശ്വാസം എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് അതാണ് ആ ഒരു സ്ത്രീയുടെ ഒരു ഇപ്പോഴും ഉണ്ട് അവർ അവർ ഒരുപക്ഷെ ഇത് വല്ല ഇന്റർനെറ്റിലോ വല്ലോ സി ഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താ തോന്നുന്നു അറിയില്ല പക്ഷെ അവരിപ്പോഴും ഉണ്ട് ബിക്കോസ് അങ്ങനെയാണ് അവരെ ഒരുപക്ഷെ ചിന്താപരമായി ഏറ്റവും താഴെ നിലനിൽക്കുന്ന ആളായിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അവരും പറയുന്നതാണ് അവരെ മാറ്റാൻ സാധിക്കില്ല എന്ന് ഇതാണ് വിശ്വാസത്തിന്റെ ഒരു ഒരു ദയനീയത എന്ന് പറയുന്നത് it something like a virus that you can never get out of നമസ്കാരം വിശുദ്ധ ബൈബിൾ ഏറ്റവും പുതിയ നിയമത്തിൽ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ ഓർത്തഡോക്സ് സഭാവിശ്വാസികളോട് യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓർത്തഡോക്സ് സഹോദരങ്ങളെ നിങ്ങൾ യാക്കോബയക്കാർ ഒഴികെയുള്ള ശത്രുക്കളെ മുഴുവൻ സ്നേഹിക്കണം അനന്തരം യേശു യാക്കോബായക്കാരോട് ഇങ്ങനെ അരുൾ ചെയ്തു എത്രയും പെരിയ ബഹുമാനപ്പെട്ട യാക്കോബായ സഹോദരങ്ങളെ നിങ്ങൾ മറ്റേത് ശത്രുക്കളെ സ്നേഹിച്ചാലും ഓർത്തഡോക്സുകാരെ സ്നേഹിക്കരുത് ജെറുസലേം ദേവാലയത്തിനുള്ളിൽ അന്നു വേണ്ട ആഹാരത്തിനു വേണ്ടി കച്ചവടം ചെയ്ത പാവങ്ങളെ അടിച്ചോടിച്ച ക്രിസ്തുവെ അങ്ങയുടെ പേരിൽ പള്ളി തന്നെ കച്ചവടത്തിന് വെച്ച് നാട്ടുകാരുടെ വഴി തടയുന്ന ഈ സഹോദരങ്ങളെ ഓടിക്കാൻ അങ്ങ് ആ പഴയ ചാട്ടവാറും എടുത്തുകൊണ്ട് എത്രയും വേഗം കേരളത്തിലെത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ കുഞ്ഞാടുകളെ മുഴുവൻ യേശുക്രിസ്തുവിന്റെ ത്യാഗവും സ്നേഹവും പഠിപ്പിക്കുന്ന ഇടയന്മാർ തന്നെ ശത്രുത വളർത്തുന്ന സമരം നടത്തുന്നത് കണ്ടിട്ട് കോലഞ്ചേരി പള്ളിയിൽ നിന്ന് ഒളിച്ചോടിയ യേശുക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് പോളിറ്റിക്സ് കണ്ടത് പിതാവെ ഞാൻ ഇവർക്ക് വേണ്ടിയാണോ കുരിശിൽ മരിച്ചത് oh Jesus why should you be crucified തൻ രക്തമിറ്റിച്ചു പാരിന്റെ പാപം കഴുകുന്ന ത്യാഗമായി എത്തി നീയെങ്കിലും ഇപ്പോഴും നീ എവിടെയും ക്രൂശിതൻ കണ്ടത് നിങ്ങൾക്കെല്ലാം പരിചയമായിട്ടുള്ള കേരളത്തിലെ ഒരു രണ്ട് സഭകൾ ക്രിസ്ത്യൻ സഭകൾ യാക്കോബായ വിഭാഗം അതുപോലെ തന്നെ ഓർത്തഡോക്സ് ഇവരൊരു കോലഞ്ചേരിയിലെ ഒരു പള്ളിക്ക് വേണ്ടിയുള്ള അവകാശ തർക്കമാണ് ഇത് ഒരു മതത്തിൽ തന്നെയുള്ള രണ്ട് വിഭാഗങ്ങളാണ് ഈ തർക്കത്തിലുള്ളത് എന്തിനാണ് ഇവർ തർക്കിക്കുന്നത് ഇവർ നിങ്ങൾ കണ്ടത് നിങ്ങൾ ഇപ്പോൾ ഘോഷയാത്രകൾ നടത്തുന്നു സമരങ്ങൾ നടത്തുന്നു ഇതിന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജാണ് ഇനി അവസാനം ചവിട്ടുന്നു കുത്തുന്നു വെട്ടുന്നു പുരോഹിതന്മാർ എന്ന് പറയുന്ന ആൾക്കാർ അവർ നിരാഹാരം പോലെയുള്ള കൃത്യങ്ങളൊക്കെ ചെയ്യുന്നു ഇവിടെ ഒരു മതത്തിൽ തന്നെയുള്ള രണ്ട് വിഭാഗങ്ങളാണ് പരസ്പരമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇവർ ഡിവൈഡ് ചെയ്യപ്പെടുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് നാനൂറ്റി അൻപത് അഞ്ഞൂറ് കോടി രൂപ വിലയുള്ള സ്വത്തുക്കളാണ് അഞ്ഞൂറ് കോടി വെറുതെ കളയാൻ പറ്റില്ല actually they believe in the same God they read the same book the creed is the same the credential is the same ഒരേ പുസ്തകം വായിക്കുകയും ഒരേ ദൈവത്തെ അംഗീകരിക്കുകയും ഒരേ ഏതാണ്ട് ഒരേ ആചാരക്രമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ പോലും വിഭജിക്കാൻ ഒരു മതപരമായിട്ടുള്ള ബോധത്തിന് കഴിയുന്നു എന്നുള്ളതാണ് റിലീജിയൻ ഡിവൈഡ്സ് മതം എപ്പോഴും പലരും പറയേണ്ട ഒരു കൂട്ടായ്മയാണെന്ന് ഹിന്ദു കൂട്ടായ്മയാണ് പലപ്പോഴും നമ്മളെ ഉള്ളിൽ കാണുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് പറയുന്ന എല്ലാ മതങ്ങളും ഒരു ഏകശില എന്ന് പറയുന്ന പല മതങ്ങളും നോക്കുക അത് വളരെ ഹോപ്പ്ലെസ്ലി ഡിവൈഡഡ് ആണ് അവിശ്വസനീയമായ രീതിയിലാണ് പലപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയുക ഇപ്പോൾ മുസ്ലിങ്ങളുടെ തന്നെ സുന്നി ഷിയ ഇപ്പോൾ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ അവിടെ അഹമ്മദിയ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അവരെ മുസ്ലിങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത് അവർക്ക് അവിടെ വോട്ടവകാശം ഇല്ല അവിടുത്തെ ജയിലുകൾ മുഴുവൻ അഹമ്മദിയ വിഭാഗക്കാരെ കൊണ്ടാണ് ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർ മുസ്ലിങ്ങളാണ് അവർ ഖുറാനാണ് വായിക്കുന്നത് അവർ മുഹമ്മദിനെ അംഗീകരിക്കുന്നവരാണ് ബട്ട് സ്റ്റിൽ ഇതാണ് ഇപ്പോൾ ഇറാഖിൽ തന്നെ സദാം ഹുസൈൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടർക്കിയുടെ സമീപത്ത് വസിക്കുന്ന ടർക്ക് ബേസ് ഉള്ളവരാണ് കുർദുകൾ എന്ന് പറയുന്നവർ ഈ കുർദുകളുടെ മേളിൽ ഹെലികോപ്റ്ററിൽ വിഷം തെളിച്ച് ഏതാണ്ട് മൂന്ന് ലക്ഷം കുർദുകളെ കൊന്നു എന്നുള്ളതാണ് സദാം ഹുസൈൻ്റെ എതിരെയുള്ള ഒരു വലിയ കേസ് സ്വന്തം ജനതയെ ഈ ബോധത്തിന്റെ അതായത് ഈ വിഭജന സമവാക്യത്തിന്റെ അടിസ്ഥാന സദാം സുന്നിയാണ് ഇറാഖിലെ ഷിയകളുണ്ട് ഷിയ എന്ന് പറഞ്ഞാൽ അലി എന്ന് പറയുന്ന ആളുടെ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന എന്നാൽ മുഹമ്മദിനെ അംഗീകരിക്കുന്ന ഒരു ഇസ്ലാമിക സെക്റ്റാണ് ഷിയകൾ ഇറാനിലെ തൊണ്ണൂറ്റിയാറ് ശതമാനം ഷിയകളാണ് മറ്റു രാജ്യങ്ങളെല്ലാവരും ന്യൂനപക്ഷമാണ് ബാക്കി ലോകത്തെമ്പാടും സുന്നികളാണ് ഇവരിപ്പോ ഇറാഖിൽ ദിവസം ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ അമേരിക്കക്കാരെ തെറിപ്പിക്കുകയൊന്നുമല്ല അമേരിക്കക്കാരൊന്നും അല്ല അവിടെ മരിക്കുന്നത് സുന്നി ഷിയകളെ തെറിപ്പിക്കലും പൊട്ടിക്കലുമാണ് അവിടെ നടക്കുന്നത് ഒരു ദിവസം ദിവസം അഞ്ചു ആറും തവണയാണ് ഇറാഖൊക്കെ പൊട്ടിത്തെറിക്കുന്നത് പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ ഇതെല്ലാം ഒരു മതത്തിനുള്ളിൽ നടക്കുന്ന വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ നടക്കുന്ന കൊല കൊലക്കളങ്ങൾ തീർക്കുകയാണ് ചെയ്യുന്നത് ഇനി മതങ്ങൾ തമ്മിലുള്ള സംഘടനത്തെ സംഘർഷത്തെക്കുറിച്ച് നമ്മൾ വിഭജനത്തിന്റെ സമയത്തൊക്കെ വായിക്കുന്നുണ്ട് മതസൗഹാർദ്ദം എന്ന് പറയുന്ന സാധനം വെറുതെ ഉണ്ടാകുന്നതല്ല രക്ഷയില്ലാതെ ഉണ്ടാകുന്ന ഇനി മതസൗഹാർദ്ദം ഇല്ലെങ്കിൽ മതങ്ങളുടെ കാര്യമാണ് പോക്ക് അല്ലാതെ അല്ലാതെ മതത്തിന്റെ ഔദാര്യമല്ല മറിച്ച് മതസൗഹാർദ്ദം ഇല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ രക്ഷയില്ലാതെ അവസാനം അനിവാര്യമായി എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് മത സൗഹാർദ്ദം എന്ന് പറയുന്നത് അല്ലാതെ മതത്തിൽ അതിനകത്ത് പരസ്പരം സൗഹാർദ്ദം നടിക്കാനായിട്ട് യാതൊരു വ്യവസ്ഥയില്ല പരസ്പരം ബഹുമാനിക്കാനായിട്ടും വ്യവസ്ഥയില്ല പക്ഷെ ബഹുമാനിക്കപ്പെടേണ്ടതായിട്ട് വരുന്ന അവസ്ഥ ഉണ്ടാവും ഒന്നിലധികം മതങ്ങളുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഓരോ മതവും മറ്റൊരു മതത്തെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും ബാധ്യസ്ഥമായി തീരുന്നു കാര്യം അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എല്ലാവർക്കും അല്ലാതെ മതങ്ങളിൽ പരമത സ്നേഹം എന്ന് പറയുന്നൊരു ഒരു വ്യവസ്ഥയില്ല പരമത നിന്ദ മാത്രമേ ഉള്ളൂ മറ്റു മതങ്ങൾ തെറ്റായതുകൊണ്ടാണ് നമ്മളുടെ മതം എന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത് പക്ഷെ മതസൗഹാർദ്ദം എന്തുകൊണ്ട് വരുന്നു വേറെ നിവൃത്തിയില്ല അത് അവരുടെ ഔദാര്യമല്ല അതൊരു അനിവാര്യതയാണ് but it's a great divider മനുഷ്യനെ വി നമ്മളെന്നും അവരെന്നും ഉള്ള രണ്ട് ബ്ലോക്കുകളിലേക്ക് മനുഷ്യരെ മാറ്റുന്ന ഒരു ചിന്തയാണ് മതം എന്ന് പറയുന്നത് ഒന്നുകിൽ മതം മറ്റു മതങ്ങളുമായി യുദ്ധം ചെയ്യുന്നു അതിന് ഇടയ്ക്ക് കിട്ടുന്ന ഇടവേളകൾ അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നു ഈ പരസ്പരം യുദ്ധം ചെയ്യാൻ കഴിയാത്ത അവസ്ഥകളിൽ അവർ അവരുടെ ഇടയിൽ തന്നെയുള്ള രണ്ടാം കിട പൗരന്മാർക്കെതിരെ യുദ്ധം ചെയ്യുന്നു രണ്ടാം കിട പൗരന്മാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് സ്ത്രീകളെ തന്നെയാണ് എല്ലാ മതങ്ങളും അവരെ സ്ത്രീകളെ കഠിനമായി ശിക്ഷിക്കുകയാണ് ഒരു മതത്തിന്റെ മഹാത്മ്യം അല്ലെങ്കിൽ അതിന്റെ യുക്തിപരത അല്ലെ അതിന്റെ വൈശിഷ്ട്യത്തിൻ്റെ ഏറ്റവും വലിയ അളവുകോൽ എന്ന് പറയുന്നത് ആ മതം സ്ത്രീകളോട് സ്വീകരിക്കുന്ന സമീപനമാണ് എത്ര എന്താണ് ഒരു സ്ത്രീക്ക് ആ മതം നൽകുന്ന സ്ഥാനം അതാണ് ആ മതത്തിന് മാർക്ക് ഇടാൻ പറ്റിയ ഏക അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ മാർക്ക് ഇടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എന്ത് അവസ്ഥയാണുള്ളത് എന്താണ് അവരുടെ അവകാശം അധികാരം so that's what I say torture within and terror without എന്നാ അസീനായ ദൈവത്തിൽ എഴുതിയൊരു വാക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് അവരുടെ ഉള്ളിലുള്ളവരെ കൂടെയുള്ളവരെ ടോർച്ചർ ചെയ്യുക പുറത്തുള്ളവർക്കെതിരെ ടെറർ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ബോംബ് കൾച്ചർ എന്നൊക്കെ പറയുന്നത് ഈ കുടിവെള്ളത്തിൽ വിഷം കലർത്തുകയും ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു ബോംബ് വെച്ചിട്ട് തനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചു മറ്റുള്ളവർ പൊട്ടിത്തെറിക്കുമ്പോൾ തനിക്ക് അവിടെ സീറ്റ് ഉറപ്പാണെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എത്ര ദയനീയമാണ് എത്ര ശോചനീയമായിട്ടുള്ളൊരു മാനസികാവസ്ഥ അങ്ങനെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ എപ്പോഴും മതത്തിന് സാധിക്കും മതത്തിന് മാത്രമേ അത് സാധിക്കൂ വേറെ ഒരു പൊളിറ്റിക്കൽ തിയറിക്കും ഇത്തരത്തിലുള്ള ജീർണമായിട്ടുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സ്വയം അതപ്പതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ തള്ളി നീക്കാൻ സാധിക്കില്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക മതം ലോകത്തുള്ള സമ്പത്തിന്റെ ഒരു നല്ല ഭാഗങ്ങൾ നിങ്ങളിപ്പോ കൊല്ലത്തോട്ടൊക്കെ എന്റെ പട്ടണമായ കൊല്ലത്ത് എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കണ്ണായ സ്ഥലങ്ങൾ മുഴുവൻ ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെ കയ്യിലാണ് ആശുപത്രികളായാലും കോളേജുകളായാലും സ്ഥലങ്ങളായാലും എല്ലാം അവർക്ക് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുണ്ട് ഒരു സമ്പത്തിന്റെ പർവ്വതങ്ങളാണ് എല്ലാ മതങ്ങളും അതുകൊണ്ട് അവരെ അതിനകത്ത് നിന്ന് നക്കാപ്പിച്ച എടുത്തു ആളുകളെ കൂടെ നിർത്തും സമ്പത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ കൂടെ നിൽക്കും ഇല കാണിച്ച് ആട്ടിനെ നിയന്ത്രിക്കുന്നത് പോലെ സമ്പത്ത് സാധ്യതകൾ അവസരങ്ങൾ ജോലികൾ മത മതത്തെ നയിക്കുന്നത് അതിന്റെ വിശ്വാസമാണ് എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട മതത്തിന് ഒരു മിറക്കിളും മതവിശ്വാസത്തിന് ഒരു മിറക്കിളും ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല സാധിച്ചിട്ടില്ല പൊള്ളയായ അവകാശവാദങ്ങൾ ഒന്ന് രണ്ട് ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി അവസ്ഥ പ്രദാനം ചെയ്യുന്നു അതെങ്ങനെയാണ് അവർ കുന്നുകൂട്ടിയ സമ്പത്തിൽ നിന്ന് സാധ്യതകളിൽ നിന്ന് അവസരങ്ങളിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച ഭക്തന് കൊടുത്ത് അപ്പോൾ ഈ സമ്പത്ത് കാണുമ്പോൾ വിരളാത്ത ആളുകളില്ല മതത്തോട് നിന്ന് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കെട്ടുകഥയിൽ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടുന്നു സത്യം തിരിച്ചറിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് വരുമ്പോൾ സാധാരണക്കാർ സ്വാഭാവികമായിട്ടും ഡാൻ ഡെനറ്റ് പറഞ്ഞോണം ഡെഡ് റിലീജിയോസിറ്റിയുമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ പക്ഷെ ചില ആൾക്കാർ അങ്ങനെ ആവണമെന്നില്ല സത്യം പറഞ്ഞ് പരാജയപ്പെടുന്നതാണ് കള്ളം പറഞ്ഞ് വിജയിക്കുന്നതിനേക്കാൾ ഉദാത്തമെന്ന് ചിന്തിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ട് അങ്ങനെ കുറേ ആൾക്കാരെ അവരെ ഒരിക്കലും നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് ആ ചക്രവർത്തിയുടെ നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ ആ കുട്ടി ആ കുട്ടിയാണ് നാസ്തികതയുടെ പിതാവെന്ന് വേണമെങ്കിലും വിളിക്കുക നിങ്ങളിവിടെ കാണുന്നത് നെറ്റിലൊക്കെ വന്ന ഒരു പടമാണ് കുറേ നെറ്റ് ഇപ്പോ എത്തീസം എന്ന് പറയുന്ന ഇന്റർനെറ്റ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത് പലർക്കും ഇങ്ങനെ പരസ്യമായിട്ട് ജംഗ്ഷനിലൊക്കെ ഇറങ്ങി നിന്ന് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ നെറ്റിലൂടെ എഴുതി തകർക്കുകയാണ് ആളുകൾ പക്ഷെ ഓഫ് കോഴ്സ് ഇന്ന് മാറിയ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്ന രണ്ട് കുട്ടികൾ എച്ചിൽ തിന്നുന്ന ഒരു കുട്ടിയും ഭക്ഷണം കിട്ടാതെ ക്യൂ നിൽക്കുന്ന കുട്ടിയെ നിങ്ങൾ കാണുന്നു പക്ഷേ നിങ്ങൾ ശിവലിംഗം എന്ന് പറയുന്ന ഒരു ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു ശിലയുടെ മേളില് പാലഭിഷേകം നടത്തുകയാണ് ഈ പാൽ എത്രയോ കുട്ടികളുടെ വിശപ്പ് ആലോചിച്ചു നോക്കുക സമ്പത്തിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ദുർവിനിയോഗമാണ് മതം എന്ന് പറയുന്നത് ഞാൻ പുരോഹിതരെ കുറിച്ച് തന്നെ സൂചിപ്പിച്ചു അവർ പലപ്പോഴും പറയാറുണ്ട് ചന്ദ്രനിൽ ആളെ വിടുന്നതിനെ കുറിച്ച് ചന്ദ്രനിലൊക്കെ ആളെ വിട്ടിട്ട് അവിടെ എന്താ സഹായിക്കാനാ അവിടെ പാറയുള്ളേ കത്തിച്ച് മേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മേളിൽ പോകണമെന്നില്ല അവിടെ നിന്നൊന്നും കിട്ടാനില്ല ഇനി അതുകൊണ്ടൊന്നും ചെയ്യണ്ട പക്ഷെ ഒന്നാലോചിച്ച് നമ്മളുടെ ശാസ്ത്ര പരിവേഷണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മൊത്തം തുക എന്ന് പറയുന്നത് മതത്തിനു വേണ്ടി അല്ലെ മതദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായി ഓരോ പൗരനും വിനിയോഗിക്കുന്ന മൊത്തം തുകയുടെ ഒരു കോടിയിൽ ഒരംശം പോലും വരുന്നില്ല ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ ദുർച്ചലവെന്ന് പറഞ്ഞാൽ പൗരന്റെ ആയാലും സ്റ്റേറ്റിന്റെ ആയാലും മതം തന്നെയാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ കാല സമയത്ത് തന്നെ ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ നോട്ടീസും അതിന്റെ സാഹിത്യമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഓരോ കാര്യങ്ങളും ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണ് ചെയ്യുന്നത് കമ്പനികളും കടകളും ഒക്കെ സ്പോൺസർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അമ്പല കമ്മിറ്റിക്ക് അതിനകത്തൊരു വലിയ ചെലവില്ല പിന്നെ അമ്പലത്തിൽ വൻതോതിൽ വരവുമുണ്ട് ഒരു ആശുപത്രി വ്യവസായമൊക്കെ നടത്തുന്നുണ്ട് അമ്പലത്തിൽ നടവരവുണ്ട് ഉത്സവം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആണ് ആ നിലയ്ക്കാണ് ഒരു മതേതരത്വ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ അല്ലെ കേരളത്തിന്റെ നമ്മൾ നികുതി കൊടുക്കുന്ന പണം പന്ത്രണ്ട് കോടി രൂപ ഈ അമ്പലത്തിന്റെ അധികാരികളെ കേരള ഗവൺമെന്റ് കൊണ്ട് ഏൽപ്പിക്കുന്നത് അത് ഉത്സവത്തിന്റെ അവസാനത്തെ ഒരാഴ്ചയിലാണ് ഒരു ആഴ്ച പോലും ഇല്ലാതിരിക്കുക ഇവരെന്താണ് ഈ പണം കൊണ്ട് ചെയ്യുന്നത് ഇവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ചെലവില്ല സ്വന്തമായ വരുമാനമുണ്ട് പിന്നെ ഈ പന്ത്രണ്ട് കോടി ഞാൻ നിങ്ങളൊക്കെ ഒരു സാധനം വാങ്ങിക്കുമ്പോഴോ സേവനം വാങ്ങിക്കുമ്പോഴോ ഒക്കെ ചിലവാക്കുന്ന പൈസയാണ് കൊണ്ടു കൊടുക്കുന്നത് ഈ പന്ത്രണ്ട് കോടി ഉണ്ടെങ്കിൽ വിളപ്പിൽശാല പ്രശ്നത്തിന് ചെറിയ തോതിലുള്ള ഒരു പരിഹാരം ഒരു തുടക്കമാകാം കുറഞ്ഞ പക്ഷം എല്ലാവരും ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു കാര്യം ഇനി മറ്റൊന്നാണ് പലരും ഈ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഈ യുക്തി യുക്തിക്കപ്പുറം ഒരുപാട് കാര്യങ്ങളില്ല നിങ്ങൾ ഈ യുക്തി യുക്തി മാത്രം പറയുന്നത് എല്ലാം നിങ്ങൾക്ക് അറിയാമോ യുക്തിക്കപ്പുറമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനപ്പുറം ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും യുക്തിയുണ്ട് പറയുന്നവനും കേൾക്കുന്നവനും ഉണ്ട് ഒരേ യുക്തി വെച്ചാണ് കാര്യങ്ങൾ പാല് വരുമ്പോൾ പാലാണെന്ന് നമ്മൾ പറയുന്നു പശുവിനെ കാണുമ്പോൾ പശുവാന്ന് പറയുന്നു ആകാശം നോക്കി ആകാശം എന്ന് പറയുന്നു ഇതെല്ലാം നമ്മളുടെ ഒരേ സമവാക്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഒരാൾ പറയുകയാണ് യുക്തിക്കപ്പുറം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ ദൈവം ശരിയാണ് എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ ചോദിക്കേണ്ടത് അല്ല അവരോട് പറയാനുള്ളത് യുക്തിക്കപ്പുറമുള്ള കാര്യങ്ങൾ എനിക്കും നിനക്കും അറിയാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും സംസാരം അവിടെ നിർത്തുക യുക്തിക്ക് അധീനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു സഞ്ചരിക്കുകയാണ് ഇനി വെള്ളമാണ് നമ്മൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയാണ് കുതിരയ്ക്ക് നീന്താൻ അറിയില്ല നോക്കുക നമുക്കും അറിയില്ല അപ്പോൾ നമ്മൾ അവിടെ യാത്ര നിർത്തുക ഒരാൾ പറയുകയാണ് ഈ ഈ കടൽ എന്ന് പറയുന്നത് സാധാരണ കടലൊന്നുമല്ല ഈ കടൽ കഴിഞ്ഞിട്ട് പിന്നെയും ഏഴ് കടലുകളുണ്ട് ഈ ഏഴ് കടലുകൾ കഴിഞ്ഞാൽ ഒരു മഹാസമുദ്രമുണ്ട് ആ മഹാസമുദ്രത്തിനടിയിൽ വലിയ പവിഴ കൊട്ടാരങ്ങളുണ്ട് ആ കൊട്ടാരങ്ങളിൽ ഏറ്റവും വലിയ കൊട്ടാരങ്ങൾ നിറയെ എലികളാണുള്ളത് ആ എലികളിലെ രാജാവ് ഒരു പച്ച എലിയാണ് ആ പച്ച എലിക്ക് ചുവന്ന പല്ലുകളാണുള്ളത് ആ ചുവന്ന പല്ലുകളാണ് എൻ്റെ ആശ്വാസം അതാണ് എന്നെ നയിക്കുന്നത് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട് shall I make a move എന്ന് നമ്മൾ പറയും യുക്തിക്കപ്പുറം കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിനക്കറിയാൻ കഴിയില്ല എനിക്കും അറിയാൻ കഴിയില്ല അവിടെ വിടുക കാര്യങ്ങൾ ഉണ്ടോ എനിക്കറിയില്ല അങ്ങനെ ഒരു കാര്യത്തിന് യാതൊരു സാധ്യതയും വേറെ ഒരു വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത് എടുക്കുന്നില്ലല്ലോ ഇനി യുക്തിക്കപ്പുറമുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് നീ പറയുന്നതിന് അനുകൂലമായി വരാനുള്ള സാധ്യത എത്രയാണ് പ്രതികൂലമായി വന്നുകൂടെ നിനക്കറിയില്ലല്ലോ നീ പറയുന്ന മുഴുവൻ പൊട്ടക്കറയാണെന്ന് തെളിയിക്കാൻ ഈ യുക്തിക്കപ്പുറമുള്ള കാര്യങ്ങൾക്ക് സാധിക്കില്ലേ അപ്പം ഇക്വേഷനിലെ ഇല്ലാത്തൊരു കാര്യം അത് പറഞ്ഞ് പലപ്പോഴും ആളുകൾ ഇത് കാണുന്നു സൂര്യ സൂര്യൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രജൻ ബോംബ് ഒരു ഫാക്ടറിയാണ് സൂര്യൻ അല്ലെ ഭാർഗോ ദേവസ്യ ധീമഹി ദിയോജോന പ്രചോദയാത് എന്ന് നമ്മൾ ഗായത്രി മന്ത്രം ചൊല്ലുക ഓരോരുത്തർ വെള്ളത്തിലിറങ്ങി എന്നൊക്കെ ചൊല്ലും പണ്ട് ഈ ഈ സൂര്യഗ്രഹണം വരുമ്പോൾ ഈ ബ്രാഹ്മണന്മാർ ഈ വെള്ളത്തിലിറങ്ങി നിൽക്കും ഈ ചിരാതൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിക്കും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങി ഇവർ പ്രാർത്ഥിച്ച് വളരെ നിഗൂഢമായിട്ടുള്ള മന്ത്രങ്ങളിലൂടെ സൂര്യനെ മോചിപ്പിക്കുകയാണ് മനസ്സിലായല്ലേ അവർ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ നിന്ന് വല്ലാത്തൊരു പ്രാർത്ഥനയിൽ മുഴുവൻ അവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിനുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അവർക്കേ ഉള്ളൂ അവർ അവരിറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നിറകൈകളുമായിട്ട് കൂപ്പുകൈകളുമായിട്ട് ജനം വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ ബ്രാഹ്മണന്മാർ മിടുക്കന്മാരാണ് കേട്ടോ ഒരു മാക്സിമം ഒരു ഏഴ് മിനിറ്റ് അതിനുള്ളിൽ അവർ സൂര്യനെ മോചിപ്പിച്ചിരിക്കും സൂര്യഗ്രഹണത്തിന്റെ ഏറ്റവും വലിയ സൂര്യഗ്രഹണം ഒരു ഏഴ് മിനിറ്റ് നീണ്ടു നിൽക്കുള്ളൂ ഏഴര മിനിറ്റ് കാര്യം ചന്ദ്രൻ വളരെ ചെറിയൊരു ഗോളമായതുകൊണ്ട് മാക്സിമം ഒരു ഏഴ് മിനിറ്റൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ പലപ്പോഴും ഈ അടുത്തിടെ സൂര്യഗ്രഹണം വന്നപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് ഈ ചില മഹർഷിമാരൊക്കെ സന്യാസിമാരൊക്കെ ടി വിയിലൊക്കെ വന്നിരുന്ന് പറഞ്ഞു പല പല ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഒരു കാര്യം ബാബു ഗോഗിനേനി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പുള്ളി ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പുള്ളിയോട് കുറെ സന്യാസിമാർ പറഞ്ഞാണ് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവാണ് ഈ സൂര്യഗ്രഹണം കാരണം അങ്ങനെ പറഞ്ഞു എന്തൊക്കെ ഒരു മാറ്റം പറയാം ചേഞ്ച് ഓഫ് പവർ ഭരണം മാറാൻ പോവാണ് ഭരണം മാറാൻ പോവാണ് അപ്പോൾ ബാബു ചോദിച്ചു ഈ ഭരണം മാറാൻ പോവുകയാണെന്ന് പറയുന്നത് എവിടെ ഭരണം മാറാൻ പോവുകയാണ് ഇന്ത്യയിൽ തന്നെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളുണ്ട് അവിടെ മുഖ്യമന്ത്രിമാരുണ്ട് ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയുണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതിന്റെ സംശയം ഇന്ത്യയിലെ ഭരണം മാറാൻ പോവാണ് പ്രധാനമന്ത്രി മാറാൻ പോവാണ് ബാബു പറഞ്ഞു ഈ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഒരു രേഖാംശത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ വരുന്നതാണ് ഏതാണ്ട് ഇതേ സമയം അമ്പത്തിനാല് രാജ്യങ്ങളിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നുണ്ട് അതിൽ അൻപതിലും പ്രധാനമന്ത്രിമാരുണ്ട് അവിടെയൊന്നും പ്രധാനമന്ത്രിമാർ മാറില്ല എന്ന് ചോദിച്ചു ഏ അത് മാറത്തില്ല അത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമേ മാറൂ എന്താണ് സൂര്യഗ്രഹണം എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് സൂര്യഗ്രഹണത്തെക്കുറിച്ച് പ്രവചനം നടത്തുന്നത് എത്ര അപഹാസ്യമായ കാര്യം ഒന്ന് ആലോചിച്ചു യുക്തിക്കപ്പുറം പോകാൻ കഴിയുമെന്ന് പറയുന്ന പലർക്കും സാമാന്യ യുക്തി പോലും ഉണ്ടാവില്ല ഒരു ആന വന്ന് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് അറിയാതെ വട്ടം കറങ്ങുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എ കെ ഫോർട്ടി സെവൻ വെച്ച് കിച്ച് കിച്ചെന്ന പുറയിൽ ഇങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ എന്താ ഈ പുക എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ അണ്ണന്മാരുടെയൊക്കെ നമ്മൾ പറയുകയാണ് ഈ നെഗറ്റീവ് എനർജിയാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുമ്പം ഓ അത് ശരി നെഗറ്റീവ് എനർജി അത് പറ എനിക്കിപ്പോഴാണ് പിടികിട്ടി നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ബോധ്യമായി മനസ്സിലായില്ലേ ചില ഈ ഭഗവത്ഗീതയുടെയൊക്കെ ക്ലാസ്സുകളിലൊക്കെ ആളുകൾ പോയിരുന്നു ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രജ്ഞ എന്ന് പറയുന്നത് നിങ്ങളുടെ മനീഷയിലേക്ക് ആത്മാവിനെ ഉണ്ടാകുന്ന ഒരു ഒരു ഉൾപ്പുളകത്തിൽ നിന്ന് നിങ്ങളുടെ ബോധത്തിലേക്കുണ്ടാകുന്ന ഒരു സച്ചിദാനന്ദമാണ് ശരിക്കും നമ്മളുടെ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുമ്പോൾ അമ്മച്ചിമാര് ചേടോ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമായിരുന്നു കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും ഒന്നും മനസ്സിലാകാത്ത അതായത് you are you are cheating yourself to fool others or you are fooling yourself to cheat others both are right പലപ്പോഴും ഇതാണ് എൻ്റെ ഒരു ഓരോരോ പദങ്ങളൊക്കെയാണ് ഈ ഗീത വ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് അശ്ലീലമാണ് സത്യത്തിൽ അത് ഒരു മനുഷ്യന്റെ ഈ ബുദ്ധിയെ പരിഹസിക്കുകയാണ് പറയുന്നവന് ഒരു ഇതുമില്ല അവൻ എന്ത് വേണമെങ്കിലും പറയാം ഓരോരോ പദങ്ങൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് ഒരു മംഗളം വായിച്ചാൽ പോലും അതിന്റെ യഥാർത്ഥ കഥ പിടിച്ചു കിട്ടിയ അമ്മച്ചിമാരാണ് പോയിരുന്നത് തൊഴുതുകൊണ്ട് എന്തൊരു മനഃശാന്തി കിട്ടുന്നു നമ്മൾ എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ വലിയ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു നമുക്കൊന്നും നമ്മളൊരർത്ഥം പിടിക്കുമ്പോൾ വഴുതൽ വേറൊരർത്ഥത്തിലേക്ക് പോവുകയാണ് ഈ അർത്ഥം പിടിക്കുമ്പോൾ വേറൊരർത്ഥത്തിലേക്ക് പോവുകയാണ് ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു അശ്ലീലമാണത് ബിക്കോസ് യുനോ നമുക്ക് നമ്മളോട് തന്നെ സിൻസിയർ ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം മനസ്സിലാകുന്നില്ല വിഡിത്വമാണെങ്കിൽ വിഡിത്വമാണെന്ന് പറയാം അതാണ് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ കുട്ടിയിലേക്ക് ഞാൻ വീണ്ടും പോകുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ യേശുവിൻ്റെ പ്രതിമയുടെ കാലിൽ കൂടെ വെള്ളം ഊറി വരുന്നു അപ്പം അങ്ങനെ ഊറി വരുന്നത് ഒരു ദിവ്യാത്ഭുതമാണ് എന്ന് പറഞ്ഞത് അല്ല എന്ന് വളരെ വ്യക്തമായി ശാസ്ത്രീയമായി അതിൻ്റെ വിശദീകരണത്തോടുകൂടി കൂടി തെളിയിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഏതാണ്ട് മുംബൈയിലെ പതിമൂന്ന് സ്റ്റേഷനുകളിൽ arrest F I R file ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ഉണ്ടാവും എന്നുള്ള അവസ്ഥയാണുള്ളത് രാജ്യം ഒരു മതേതര രാജ്യമാണെങ്കിലും നമ്മളുടെ ശിക്ഷാ നിയമത്തിൽ I P C Indian penal കോഡിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ വകുപ്പ് പ്രകാരം ഒരാളുടെ മതാചാരത്തെയോ മത ദൈവത്തെയോ ഒക്കെ നിന്ദിക്കുക നിന്ദിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനെ വിമർശിക്കുന്നത് പോലും നാല് വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടാവുന്ന ഒരു കുറ്റമായിട്ട് കാണുന്ന ഒരു നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇപ്പോഴും നിലവിലുണ്ട് ഇത് നമുക്കറിയാം ഇന്ത്യയിൽ ഐത്തവും ശൈശവിവാഹവും നരബലിയൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഈ നിയമം കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ഇങ്ങനൊരു നിയമം ഇവിടെ ഉണ്ട് എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു കാര്യം അത്ര അപരിഷ്കൃതമായ ഒരു നിയമമായതുകൊണ്ട് അതിൻ്റെ ഒരു സാധുത ഇല്ലാതിരുന്നതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പരിഗണിച്ചിട്ടില്ല പക്ഷെ ഇന്ന് മതത്തിൻ്റെ ഒരു വലിയ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് മതം പോകുന്നത് കൊണ്ടാകണം ഇത്തരം റൂളുകളും ഇത്തരം നിയമങ്ങളൊക്കെ പുറത്തെടുത്ത് മതവിമർശകരെയും ശാസ്ത്ര പ്രചാരകരെയും ഒക്കെ ഭീഷണിപ്പെടുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് ഇപ്പോൾ സനൽ ഇടമറിവിൻ്റെ കേസിൽ രജിസ്റ്റർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ ആണ് ഇത് സാധാരണഗതിയിൽ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ തന്നെ നീക്കം ചെയ്യേണ്ടിയിരുന്ന കരിനിയമങ്ങളിലൊന്നാണിത് പക്ഷെ അത് സംഭവിച്ചിട്ടില്ല ഇപ്പോൾ നമ്മളുടെ നിയമങ്ങളിലെ അല്ലെങ്കിൽ നമ്മളുടെ പൗര നിയമങ്ങളൊക്കെ പലപ്പോഴും രൂപം കൊള്ളുന്നത് യു എന്നിൻ്റെ മനുഷ്യാവകാശ രേഖ അല്ലെ മനുഷ്യാവകാശ സങ്കല്പങ്ങളെ ആധാരമാക്കിയാണ് അതിലെ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒൻപത് ഖണ്ഡികകളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് മതവിമർശനം ബ്ലാസ്ഫമി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അതായത് മത നിന്ദ പോലും പരിഷ്കൃത സമൂഹങ്ങളും ഗവൺമെന്റുകളും അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്നാണ് യു എൻ നിയമങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് അവിടെയാണ് ചില മതവെറിയന്മാർ ഇത്തരം നിയമങ്ങൾ കാണിച്ച് സാമാന്യ ജനത്തെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടുന്ന ആവശ്യം ശക്തമായി വരികയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ പറയുന്ന ഇതാണ് deliberate and malicious acts in deed to outrage religious feelings or any class by insulting its religion or religious beliefs. Deliberate and malicious acts എന്ന് പറയുമ്പോൾ ഈവൻ അതിനകത്ത് മതവിമർശനവും അതിനകത്ത് ഉൾപ്പെടും അതേസമയം നിങ്ങൾ യു എൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ U N human rights committee അതിൻ്റെ one hundred and second session ജനീബയിൽ നടന്നിട്ടുള്ള പതിനൊന്ന് ഇരുപത്തി ഒൻപത് ജൂലൈ ആയിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നിട്ടുള്ള സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഇതിൽ പറയുന്നുണ്ട് ഈവൻ ബ്ലാസ്ഫമി ബിൽ ബി അത് അത് തടസ്സപ്പെടുത്താൻ പാടില്ല ഇപ്പം ലോക നിയമം എങ്ങനെ പോകുന്നു ഇന്ത്യയിൽ പണ്ട് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ഒരു നിയമം ഇങ്ങനെ നിലനിൽക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ ഈ രാജ്യത്തെ പുരോഗമന ചിന്തഗതിയുള്ള എല്ലാവരും ഈ നിയമത്തെ കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തി നിയമപരമായ പോരാട്ടത്തിൽ തന്നെ ഇത് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളോ ഈവൻ സമ്മേളനങ്ങളോ പോലും ചിലർക്ക് ചൂഷണം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് മാറും എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് so it's high time to act against these kind of draconian rules ഇതാണ് അതിൻ്റെ അവസ്ഥ ഇനി വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരാളോട് വിശ്വാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നിരീശ്വരവാദി ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുക ഞാനൊരു ഞാൻ വിശ്വാസിയൊന്നുമല്ല അല്ലെങ്കിൽ ഞാൻ സ്കെപ്റ്റിക്കാണ് അല്ലെങ്കിൽ ഞാൻ മാനവികവാദിയാണ് അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക കമ്മ്യൂണിസ്റ്റാണ് പല പല കാര്യങ്ങൾ പറഞ്ഞാലും നിരീശ്വരവാദി എന്ന് കൃത്യമായി പറയാനായിട്ടുള്ള ഒരു മടി നമുക്ക് ആളുകളിൽ പലപ്പോഴും കാണാറുണ്ട് ഈ അത് മാറി വരാറുണ്ട് proud to be an atheist I an atheist so what ഞാനൊരു നാസ്തികനാണ് അതിനെന്താണ് എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായുള്ള ചോദ്യം റൈറ്റ് നമ്മളിവിടെ നോക്കുന്നത് ഈ വിശ്വാസത്തിന്റെ പല പല ലേയേഴ്സാണ് നിങ്ങൾ എത്തീസം തീസം ഡീസം പാൻതീസം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പം ഇതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ട് ഒരു ആകാശത്ത് നിൽക്കുന്ന ഒരു ശക്തി തങ്ങളുടെ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ കൈക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും തീരുമാനം എടുക്കുന്നു എന്ന രീതിയിൽ ചില ആകാശ പൗരന്മാരെയോ മൂർത്തികളെയോ ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളോട് ജീവിക്കുന്നതിനാണ് നമ്മൾ മതവിശ്വാസം അല്ലെങ്കിൽ തീയിസം എന്ന് പറയുന്നത് തിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം ലോകത്തെ ഒരു എൺപത് എൺപത്തഞ്ച് എൺപത് ശതമാനത്തിലധികം ആൾക്കാർ തീയിസ്റ്റുകളാണ് ആ മതവിശ്വാസത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ളതാണ് എത്തീസം എ മീൻസ് ഓപ്പോസിറ്റ് മതരാഹിത്യം മതവിരുദ്ധത മതം പറയുന്ന കഥകളും കെട്ടുകഥകളും അമ്മമ്മ കഥകളും ഒക്കെ തനിക്ക് താല്പര്യമില്ല എന്ന് പ്രഖ്യാപിക്കലാണ് തീസത്തിന്റെ അടിസ്ഥാനം മതനിഷേധമാണത് ഇനി മറ്റൊരു വിശ്വാസമുള്ളത് ഡീസം എന്ന് പറയുന്ന വിശ്വാസമുണ്ട് ഡീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതവിരുദ്ധമാണ് അത് മതവിരുദ്ധമായിരിക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നു പക്ഷെ ആ തുടക്കം ഏതോ ഒരു ശക്തി അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തോ ഒരു സമവാക്യം അത് തുടങ്ങിയതിന് ശേഷം പിന്നീട് ഈ പ്രപഞ്ചത്തിലെ യാതൊരുവിധ മാറ്റങ്ങൾക്കോ നിയമങ്ങൾക്കോ അത് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതാണ് ഡി ഈസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാരിൽ പലരും ഡി ഈസ്റ്റുകളായിരുന്നു അപ്പോൾ ജോർജ് വാഷിങ്ടൺ ഈവൻ തോമസ് ജബോസനെ പോലെയുള്ളവർ ഇവരൊക്കെ തന്നെ ഏതോ ഒരു തുടക്കമുണ്ട് പക്ഷേ ആ ഒരു ശക്തി യാതൊരുവിധ പ്രാർത്ഥനകളോ പൂജകളോ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല അത് ലോകത്തിന്റെ നടപടിക്രമങ്ങളിൽ ഇടപെടുന്നില്ല സ്വാധീനിക്കുന്നില്ല അങ്ങനെ ഒരു ദൈവ സങ്കല്പമായിരുന്നു ഡി ഈസ്റ്റുകൾക്കുണ്ടായിരുന്നത് അത് ഏതാണ്ട് മതത്തിന് പൂർണ്ണമായും വിരുദ്ധമാണ് ആ രീതിയിൽ അത് ആയിട്ടുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു ഒരു സ്വഭാവമുള്ള വിശ്വാസമാണ് ഇനി മറ്റൊന്നുള്ളതാണ് പാന്തീസം പാന്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ തന്നെ ദൈവമായിട്ട് ആരാധിക്കുക പ്രകൃതി ഒരു ശക്തിയായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിലെ ഓരോരോ ഒബ്ജക്റ്റുകളും മരവും കാടും അതേപോലെയുള്ള അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം തന്നെ ഒരു ശക്തി ആയിട്ട് അതിനെ ആരാധിക്കുകയും അതിനെ അനുകൂലമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നതാണ് നേച്ചർ വർഷിപ്പിംഗ് അല്ലെങ്കിൽ പാൻതീസം എല്ലാം പാൻ മീൻസ് ഓൾ അപ്പം നാല് രീതിയിലുള്ള വിശ്വാസമാണ് ഒന്ന് തീയിസം അതിന്റെ opposite atheism deism then theism മനസ്സിലായല്ലോ ഇത് പലരും ഈ ഷെയ്ഡുകളുടെ ഇടയിലൂടെ പോകും കംപ്ലീറ്റ്ലി തീയിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ ഈ അറ്റത്ത് കാണുന്നത് പിന്നെ ഇടയ്ക്ക് അഗ്നോസ്റ്റിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതാണ് അജ്ഞേയവാദം അജ്ഞേയവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തറപ്പിച്ച് പറയാതിരിക്കൽ അതെനിക്ക് അറിയില്ല ഐ ഡോണ്ട് നോ എന്ന് പറയലാണ് അജ്ഞേയവാദി ചെയ്യുന്നത് അജ്ഞേയവാദി അടിസ്ഥാനപരമായി യാതൊരുവിധ മതാചാരങ്ങളും പിന്തുടരുകയില്ല പക്ഷെ ദൈവം ഇല്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറച്ച നിലപാടിലേക്ക് അയാൾ പോകുന്നില്ല അതായത് ശരിയാകാം തെറ്റാകാം പക്ഷേ അയാൾ മതവിശ്വാസിയല്ല അതാണ് ഒരു സൈസ് നേർപ്പിക്കപ്പെട്ട നിരീശ്വരവാദത്വം എന്ന് വേണമെങ്കിൽ കുറിച്ച് പറയാം കുറിച്ച് ഡോക്കിൻസിനെ പോലെയുള്ളവരൊക്കെ വളരെ നിശ്ചിതമായ വിമർശനമാണ് ഉയർത്തുന്നത് അവിടെയല്ല ഇവിടെയല്ലാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് അതൊരിക്കലും ഐഡിയൽ അല്ല എന്നാണ് ഡോക്കിൻസിനെ പോലുള്ളവർ പറയുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം ഞാൻ അതിനത് കാണുന്നില്ല അതിന് ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഒരു മുതലക്കുളത്തിൽ നിങ്ങൾ കുളിക്കുന്നില്ല നിങ്ങൾ കുളിക്കാത്തതിന് കാരണമായി നിങ്ങൾ പറയുന്നത് മുതല ഉണ്ട് അതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല കുളിക്കുന്നില്ല വേറൊരു കൂട്ടർ കുളിക്കുന്നില്ല അവർ പറയുന്ന കാരണം മുതല ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല ഇനി വേറൊരു കൂട്ടർ പറയുന്നുണ്ട് മുതല ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല പക്ഷെ ഈ മൂന്ന് കൂട്ടരും കുളിക്കുന്നില്ല അപ്പോൾ ഒരു അജ്ഞേയവാദിയുടെ നേർപ്പിക്കപ്പെട്ട നിലപാടോ അല്ലെങ്കിൽ ഒരു കൃത്യമായ നിരീശ്വരവാദ നിലപാടെടുക്കുന്ന ആളുടെ നിലപാടോ മതവുമായി എങ്ങനെ സംവദിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം മതവുമായിട്ടുള്ള നിലപാടുകളാണ് നോക്കേണ്ടത് അവിടെ നമുക്ക് തീർച്ചയായും അജ്ഞേയവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും agnosticism is fundamentally basically atheistic അജ്ഞേയവാദം അടിസ്ഥാനപരമായി നിരീശ്വരവാദപരമാണ് നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അജ്ഞേയവാദപരവുമാണ് കാരണം ഒരു സംശയത്തിൽ നിന്നാണ് ഈ തുടക്കമില്ല അങ്ങനെ ആളുകൾ പലപ്പോഴും ഇത്തരം ഷെയ്ഡുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇനി നാസ്തിനായ ദൈവത്തിൽ തന്നെ ഏറ്റവും വലിയ നിങ്ങൾ ആർക്കും പരിചയപ്പെട്ട ഒരു കാര്യമാണ് പാസ്കൽ സ്വേജർ എന്ന് പറയുന്നത് പാസ്കൽ സ്വേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ വിശ്വാസികളെ അവിശ്വാസികളെ തമ്മിലുള്ള തർക്കം ഉടലെടുക്കുമ്പോൾ പലരും എടുക്കുന്ന ഒരു സേഫ് റൂട്ടാണ് ദൈവം ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്കറിയാൻ സാധിക്കില്ല നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവുമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അതിലങ്ങ് വിശ്വസിച്ചേക്കുക എന്താ കാര്യം ദൈവം ഉണ്ട് അഥവാ ദൈവം ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൂജകളും പ്രാർത്ഥനകളും ആഘോഷങ്ങളും എല്ലാം നോക്കി മാർക്കിടുന്ന ഒരാൾ മേളിൽ ഇരിപ്പുണ്ടെങ്കിൽ ഒരാകാശപൗരനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം സൗഭാഗ്യമാണ് കിട്ടാൻ പോകുന്നത് ഇനി നിങ്ങൾ പറയുന്നു ദൈവം ഇല്ല എന്ന് നിങ്ങൾ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ അവസാനം ദൈവം ഇല്ല എന്ന് തന്നെ തെളിഞ്ഞാലും നിങ്ങൾക്കൊരു ഗുണവും അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ പോകുന്നു ട്രെയിൻ ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ട്രെയിൻ ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ട്രെയിൻ ഇല്ല നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ ഗുണമുള്ളത് അതിന് പകരം ട്രെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാണാം ചെറവറ ട്രെയിനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഭയങ്കരമായ ആഹ്ലാദം വരുന്നു അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാതിരിക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതല്ലേ സുരക്ഷിതം എന്നാണ് വേജർ ഈ ഈ പന്തയത്തിന്റെ ചോദ്യം തന്നെ ഒരു ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായിരുന്നു പാസ്കൽ പക്ഷെ ഇത് ഒരു തരത്തിൽ ന്യായീകരിക്കാവുന്ന ഒരു വാദമല്ല ആര് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതവിശ്വാസം എന്ന് പറയുന്നത് വിശപ്പ് ദാഹം ഒക്കെ പോലെ സഹജമായി ഒരു പൂവിന് സുഗന്ധം എന്ന പോലെ ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ് എന്നാണ് സാധാരണഗതിയിൽ മതവിശ്വാസികൾ പറയുന്നത് ഓരോ അണുവിലും ആത്മാവിലൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ പാസ്കൽ സ്വേജർ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം അഭിനയിച്ച് കാണിക്കാനാണ് അതായത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അഭിനയിക്കാനാണ് ഒരു ഫാൻസി ഡ്രസ്സിനായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് ആരെയാണ് അഭിനയിച്ച് കാണിക്കുന്നത് എല്ലാം അറിയുന്ന എല്ലാ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ വളരെ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിലൂടെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം ഇല്ലെന്നും ഇങ്ങനെ കണക്കുകൂട്ടി വിശ്വാസം അഭിനയിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവനാണോ ദൈവം അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് സാരമായ എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന യാതൊരുവിധ സവിശേഷതയും ആ ദൈവത്തിന് ഇല്ല അങ്ങനെയാണ് പാസ്കൽസ് വേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ കഥയും ഇല്ലാത്തൊരു ആയിട്ട് നമുക്ക് കാണേണ്ടി വരുന്നത് ഇനി മറ്റൊന്നുള്ളതാണ് the Boeing seven four seven argument ഇതും നമ്മൾ ഗോഡ് ഡെല്യൂഷനിലും നാസ്കനായ ദൈവത്തിലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പലപ്പോഴും വിശ്വാസികൾ ദൈവത്തിന്റെ സാങ്കത്യം അല്ലെങ്കിൽ അതിന്റെ ആയിട്ട് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ഒരു വിമാനത്തിന്റെ ഘടക പദാർത്ഥങ്ങൾ അതിന്റെ സ്റ്റിയറിങ്ങും അതിന്റെ വീലും അതിന്റെ ബോഡിയെല്ലാം കൂടെ ഒരു വലിയ മൈതാനത്ത് ഇങ്ങനെ ചിതറി കിടക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ഒരു വലിയ കൊടുങ്കാറ്റ് വന്ന് ഈ ചിതറിക്കിടക്കുന്ന ഘടക ഭാഗങ്ങളെല്ലാം കൂടെ പെട്ടെന്ന് ഒന്ന് ചേർത്തുകൊണ്ട് ഒരു വിമാനം ഉണ്ടാക്കുന്നു എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അല്ലെങ്കിൽ ഒരു കുരങ്ങൻ ടൈപ്പ് റൈറ്ററിലൂടെ വിരലമർത്തി ഐ ലവ് യു എന്നൊരു വാചകം കൃത്യമായി ടൈപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത എത്രയാണ് ഐ അടിക്കണം space L O V space U സ്റ്റോ എന്തെങ്കിലും സാധ്യതയുണ്ടോ അത്രയും സാധ്യത മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചം മുഴുവൻ തനിയെ ഉണ്ടാകാൻ എന്നാണ് പറയുക ഈ ഇത് ഇതേ ആർഗ്യുമെന്റാണ് ഈ ആർഗ്യുമെന്റിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വസ്തുവിന്റെയും നിർമ്മാണം എന്ന് പറയുന്നെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന്റെ തൊട്ടു മുന്നേ ഉള്ള അവസ്ഥ വെച്ച് നമുക്ക് വിശദീകരിക്കാനാവില്ല ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നു ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് ടാപ്പ് തുറക്കുന്നതുകൊണ്ടാണ് വെള്ളം വരുന്നത് എന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണ് ടാപ്പ് തുറന്നാലൊന്നും വെള്ളം വരില്ല വെള്ളം അതിനകത്ത് ഉണ്ടാവണം വെള്ളം ഒഴുകാവുന്ന ഊഷ്മാവിലായിരിക്കണം ഭൂഗുരുത്വത്തിനെതിരെ അത് ശേഖരിക്കപ്പെടണം അങ്ങനെ ഒരു ഒരുപിടി കാരണങ്ങൾ ശരിയായെങ്കിൽ മാത്രമേ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരും പൈപ്പിന്റെ പൈപ്പിൻ്റെ ടാപ്പ് അടഞ്ഞിരിക്കാൻ പാടില്ല അതിനകത്ത് എന്തെങ്കിലും മാലിന്യം കയറിയിരുന്നാൽ വരില്ല അപ്പോൾ ഇത്രയധികം കാരണങ്ങളുടെ ഒരു പരമ്പര തന്നെ സാധുവായെങ്കിൽ മാത്രമേ പൈപ്പ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുള്ളൂ തൊട്ട് മുന്നേ കാണുന്ന കാരണം കൊണ്ട് നമുക്കതിനെ അതിനെ വിശദീകരിക്കാനാവില്ല പരീക്ഷ എഴുതുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ മഷി കൊണ്ട് എന്ന് പറയുന്നതോടെ ഉള്ള അർത്ഥം മനസ്സിലായല്ലേ അപ്പോൾ വിമാനത്തിന്റെ ഘടകപദാർത്ഥങ്ങളെല്ലാം ഒരു മൈതാനത്ത് ചിതറി കിടക്കുന്നു എന്ന് കരുതട്ടെ എന്ന് പറയുമ്പോൾ ഈ ഘടകപദാർത്ഥങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നു ആരാണ് ഘടകഭാഗങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഘടകഭാഗങ്ങളെല്ലാം ഉണ്ടാക്കിയെങ്കിൽ ഒരു വിമാനം അസംബിൾ ചെയ്യാനായിട്ട് നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരാഴ്ച മതി ഇത് ആരാണ് കൃത്യമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത് നീ ഉണ്ടാക്കിയ ആളെ പറയണം അങ്ങനെ പുറകോട്ട് പുറമെ അയാളെ ഉണ്ടാക്കി അതുണ്ടാക്കി അതുണ്ടാക്കി ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് പോകുമ്പോൾ ഈ ഓരോന്നും ഓരോ സ്റ്റേജ് പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഇത്തരം വാദങ്ങൾ ഫിലോസഫിക്കലായിട്ട് നിലനിൽക്കില്ല താത്വികമായിട്ട് അതിനകത്ത് യാതൊരു കാര്യമില്ല ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം ഇപ്പോൾ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് വന്ന് യോജിപ്പിച്ചിട്ട് എങ്ങനെ കൊടുങ്കാറ്റ് വന്നത് ആരാ കൊടുങ്കാറ്റിനെ കൊണ്ടുവന്നത് കൊടുങ്കാറ്റ് എങ്ങനെ ഉണ്ടായത് കൊടുങ്കാറ്റ് എയർ ആണെന്നിരിക്കട്ടെ എയർ എങ്ങനെ ഉണ്ടായത് എയറിനകത്ത് ഇന്ന ഇന്ന വാദങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ ആ വാദം എങ്ങനെ ഉണ്ടായത് ആ വാതകത്തിനുള്ളിൽ ഇന്ന മോളിക്കൂളാന്ന് ഇരിക്കട്ടെ മോളിക്കൂൾ എങ്ങനെ ഉണ്ടായത് ആറ്റം ആറ്റം എങ്ങനെ ഉണ്ടായി കോർക്ക് കോർക്ക് ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് പോകും അതായത് ഒരു കാരണമല്ല ഉള്ളത് അപ്പോൾ ഏറ്റവും അവസാനത്തെ തൊട്ട് പെനൽട്ടിമേറ്റ് സ്റ്റേജ് വെച്ച് അൾട്ടിമേറ്റ് സ്റ്റേജിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് വിഡിത്വമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിശദീകരണങ്ങൾ ഫിലോസഫിക്കലായിട്ട് നിലനിൽക്കില്ല ഇനി മറ്റൊന്നുള്ളതാണ് ക്രിയേഷൻ ക്രിയേഷൻ എന്ന് പറയുന്നേക്കാം സൃഷ്ടിവാദം അത് പലപ്പോഴും ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കുശവൻ അല്ലെങ്കിൽ ഒരു കുലാലൻ ഒരു കുട ഉണ്ടാക്കുന്നതാണ് സൃഷ്ടിയായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരു ദൈവം ഇരുന്ന് ഉണ്ടാക്കി എന്നാണ് പറയാം ഇതിനെ അവർ അവതരിപ്പിക്കുന്നത് സൃഷ്ടി എന്നാണ് പക്ഷെ ഇത് പൂർണ്ണമായും തെറ്റാണ് സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മയിൽ എന്തെങ്കിലും ഉണ്ടാക്കലാണ് സൃഷ്ടി it is something out of nothing ഒന്നും ഉണ്ടാകാതിരുന്ന അവസ്ഥയിൽ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കലാണ് സൃഷ്ടി ഇനി ഉള്ള സാധനങ്ങൾ നമ്മൾ രൂപഭേദം വരുത്തി ഉപയോഗിക്കുന്നതിനെ സൃഷ്ടി എന്നല്ല പറയുന്നത് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത് നമ്മൾ അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് വെച്ച് ഒരു ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു നമ്മൾ ഉദാഹരണമായിട്ട് പൈനാപ്പിൾ ചെത്തിയിട്ട് പൈനാപ്പിൾ കണ്ടിച്ചിട്ടിട്ട് പഞ്ചസാരയും ചേർത്ത് കറണ്ട് ഉപയോഗിച്ച് നിറം ചേർത്ത് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് കഴിക്കുമ്പം അതിനകത്തുണ്ടായിരുന്ന എല്ലാ പദാർത്ഥങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ് ആ പദാർത്ഥങ്ങളെ ഭാവ